അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഗെയ്സ് ഞാനും കെൻസും കൂടി ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആ കെൻസു താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരിക്കണം കേട്ടോ പറഞ്ഞേ കെൻസു പറയേ ആ ഉമ്മാനെ കാണാൻ കൊണ്ടുപോകാനല്ല ഉമ്മാനെ കാണാൻ പോവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം വീഡിയോയിലേക്ക് പോകാത്ത ഞങ്ങൾ പോയിട്ട് വരാറ് അവിടെ എത്തിയിട്ട് കാണാറ് നോക്കി പറയാം അവിടെ എത്തിയിട്ട് കാണാറ് അങ്ങനെ കേസ് നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ വീടതാ കാണണോ കെൻസു നല്ല ഉറക്കത്തിലാട്ടോ അപ്പോൾ മഴയും പെയ്തിട്ടുണ്ട് അങ്ങനെ കേസ് നമ്മൾ നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ ഒരു ചെറിയ റോഡുണ്ട് കേട്ടോ നടന്നു വരാൻ പറ്റണേ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിക്കുകയാണ് ഒരു തൊടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോന്നിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് മുന്നേ കൂടെ പോവാം അവിടെ നിറച്ച് വെള്ളമായതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടാണ് കേട്ടോ വണ്ടി അപ്പോൾ കേസ് എന്നിട്ട് അമ്മ ഇവിടെ വറകൊക്കെ ശരിയാക്കി വെക്കുകയാണ് നമ്മൾ വന്നപ്പോൾ അമ്മ അസ്സാം വലൈക്കും തുരൂർക്കടുത്ത മോനൂറ്റ് ഇവിടുന്ന് ചെടിയുണ്ടോ ഇനമ്മ എന്നോട് പറഞ്ഞു ചെടിയെല്ലാം മാറ്റി കുഴിച്ചിടാനായിക്കുമല്ലേ ഗേസ് നമ്മളങ്ങനെ വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചെടികളൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് മാറ്റി വെക്കാനായിക്കണം കേട്ടോ നമ്മളെ ചെടികളൊക്കെ കെഞ്ചു ബേബിയെ നിങ്ങൾ എണീറ്റാ എടി ഇതെങ്ങനെ പൊട്ടി ഗൈസ് ഇവിടെ നല്ലൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ ഗൈസ് എങ്ങനെയുണ്ട് ഈ ഫ്ലവർ അടിപൊളിയല്ലേ നല്ല ഉണ്ട് കേട്ടോ കാണാൻ കെൻസ് മോളെ നിങ്ങൾ ആരെടുത്തേക്കണേ ആരെടുത്തേക്കണ നിങ്ങളെ ഇമ്മമ്മേ തന്നെ നിങ്ങൾ ഇമ്മമാരുടെ കുട്ടിയാ ഈ ഗേസ് കെൻസ് ഉറങ്ങി എണീറ്റാണ് കേട്ടോ വണ്ടി വണ്ടിമൻ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കെൻസൊരു ഹായ് കൊടുക്ക് കൊടുക്ക് ഹായ്ക്കൊന്നൊരു ഉഷാറില്ല ഗേസ് അമ്മ ഇതുവരെ വിരിഞ്ഞിട്ടില്ല താഴത്തേക്ക് ചാടിട്ട് കണ്ടിട്ട് ഇതേപോലത്താണ് കുഞ്ഞുമാൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് റോസ് ആ ബാ ഇല്ലേ അല്ലേ സൂപ്പർ കെൻസോന്റെ വാക്കറിൽ കളിക്കാണ് കേട്ടോള് പോണ്ടേ നമുക്ക് പോണം അത് ചെറിയ കുട്ടിയാവുമ്പോളാ ഇരിക്കുക എൻജു വലിയ കുട്ടിയായില്ലേ ഏ എൻജു എൻജു ഹായ് കൊടുക്ക് ഗൈസ് നമ്മൾ ചായ എടുക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ അത് അമ്മ അരിമണിയൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ അരിമണി ചായയാണ് കുടിക്കാൻ നിൽക്കുന്നത് കെഞ്ചുമോളെ ചായ വേണ്ടേ അരിമണിയും കട്ടൻ ചായയും നല്ല മഴയും നല്ല ടേസ്റ്റ് ആയി കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതിലേക്ക് തേങ്ങയും കൂടി ഇടണം കേട്ടോ ഒന്ന് അടിപൊളി ടേസ്റ്റ് ആക്കാറ് കേട്ടോ അമ്മ തേങ്ങ ഇല്ല തേങ്ങ ഇല്ല എത്ര കേട്ടോ തേങ്ങ ഉണ്ട് അമ്മ പറയാം പൊഴിച്ച് ചിരകൊക്കെ വേണം അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗേസ് നമ്മൾ ചായക്കിന് കുടിക്കട്ടെ കേട്ടോ എൻജുമോളെ ചായ വേണ്ടേ എൻജുവാ എനിക്ക് നല്ല കളിയിലാണ് കേട്ടോ ഗേസ് ഒരു ചായ ഒന്നും വേണമെന്നൊന്നുമില്ല കളിക്കാനാളുണ്ടാവുമ്പോൾ ഗേസ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനും കെൻസു ഇനി ഞങ്ങള് പോവുകയാണേ കെൻസു പോവാണ് പറഞ്ഞ ആ ബസ് കിട്ടിയിരുന്നു ഞങ്ങൾ പോവുകയാണ് അറേ വീട്ടിലെത്തിയിട്ട് കാണാൻ പറയാം ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ വീട്ടിലെത്തിയില്ലേ ആ എല്ലാരും വന്നിക്കണു കെൻസ് എന്താ കഴിക്കണേ ചിപ്സ് അല്ലേ അതവിടെ വെക്ക് അപ്പൊ ഇരുന്നോ അപ്പോൾ ഗെയ്സ് കെൻസു ചിപ്സ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഉമ്മാൻ്റെ അടുത്തുനിന്നൊക്കെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കിഞ്ചു എന്താണ് ഇഷ്ടമായാൽ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ Bye-bye.